ഗൈസ് മൈ നെയിം ഇസ് എനിക്ക് എല്ലാവർക്കും എഫ് എം മൈൻഡിലെ പുതിയ വീഡിയോ വീണ്ടും സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുക്കറി വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് സോ നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗ്ലാസ് കേക്ക് ആണ് അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് കേക്ക് ആണ് സോ വീഡിയോ ഫുൾ ആയിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ വീഡിയോ ഫുൾ ആയിട്ട് കാണുക let's go into video ഞാൻ ഇപ്പോൾ ഇതിനായിട്ട് കുറച്ച് മുതിരിങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സ്ട്രോബെറി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ആപ്പിള് ചെറുകിനെ ഇങ്ങനെ മുറിച്ചത് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് പഴം വെട്ടിയിട്ട് പഴം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് അവക്കാടി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്നതാണ് നമ്മൾ കുറച്ച് ഓറഞ്ച് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഡ്രൈഡ് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട് പിന്നെ പേർ എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് പേർ എടുത്തിട്ടുണ്ട് പിന്നെ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഡേറ്റ്സ് പിന്നെ ഒരു കിവി കുറച്ച് കിവിയുടെ എടുത്തിട്ടുണ്ട് ഇത്രയാണ് നമ്മൾ എടുത്തേക്കുന്ന ഫ്രൂട്ട് നിങ്ങൾക്ക് പറ്റുന്ന അത്രയും കളർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഇത്രയും ഫ്രൂട്ട്സ് ആണ് എടുത്തേക്കുന്നത് സോ പറ്റുന്ന അത്രയും കളർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് എടുക്കാം നിങ്ങൾ നോക്കുക സോ നമുക്ക് വീട്ടിൽ കിടക്കാം അപ്പോൾ നമുക്ക് ഇതുപോലത്തെ പാത്രം ആവശ്യമാണ് പിന്നെ നമുക്ക് ഒരു ഒരു കപ്പ് മെഷറിംഗ് കപ്പില് പഞ്ചസാര നമുക്ക് ആവശ്യമുണ്ട് പിന്നെ അതുപോലെ തന്നെ ജലാറ്റിൻ ആവശ്യമാണ് ഒരു ഫിഫ്റ്റി ഗ്രാംസ് ജലാറ്റിൻ നമുക്ക് ആവശ്യമാണ് ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് നമുക്ക് ഒരു മുക്കാൽ ലിറ്റർ വെള്ളം ഒഴിക്കാം ഞാൻ ഒഴിക്കുന്നു ഒഴിച്ചിരിക്കുന്നു ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പഞ്ചസാര ഫുള്ള് ഒരു കപ്പ് പഞ്ചസാര അതിലോട്ടിടുന്നു ഇടണം അടുത്ത നമുക്ക് ഈ സ്റ്റവ് ഒന്ന് ഓണാക്കാം സ്റ്റവ് ഓണാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കാം നമുക്കിനെ നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും അതൊന്ന് ഡിസോൾവ് ആവുന്നതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മളിപ്പോൾ ഇതാ ഫിഫ്റ്റി ഗ്രാംസ് ജലാറ്റിൻ എടുത്തിട്ടുണ്ട് സോ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആൻഡ് നമുക്ക് നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് സോ ഇത് നമുക്കിനി നമ്മുടെ വെള്ളത്തിലോട്ട് മാറ്റാം ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ജെലാറ്റിൻ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്കിനി നമ്മുടെ സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം കുറച്ച് നേരം നമുക്ക് ഇത് കൂളാവാൻ വെക്കാം നമ്മൾ അടുത്തത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജലാറ്റിൻ വെള്ളം ജസ്റ്റ് ഇത് ഫില്ലാവുന്ന വരെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഫില്ലാവുന്ന വരെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ വെച്ച ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് വൺ ബൈ വൺ ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് മാംഗോയിൻ്റെ പൾപ്പ് ഇട്ടിട്ടുണ്ട് മാംഗോ ജ്യൂസിൻ്റെ പൾപ്പ് ഇട്ടിട്ടുണ്ട് സോ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ബാക്കിയുള്ള ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുക എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം traveling mountains just to find a. ഇനി നമുക്ക് ഇതൊന്ന് നമ്മുടെ റെഫ്രിജറേറ്ററിൽ വെക്കാം ഒരു ടു ഓർ ത്രീ അവേഴ്സ് നമുക്ക് റെഫ്രിജറേറ്ററിൽ വെക്കേണ്ട ആവശ്യമുണ്ട് സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം നമുക്കിപ്പം റെഫ്രിജറേറ്ററിൽ വെക്കുന്നതാണ് സോ ഇതാണ് നമ്മുടെ കേക്ക് ഇപ്പം ടു ഓർ ത്രീ അവേഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പം ഇങ്ങനെ ഫ്രീസായി കട്ടിയായി നമുക്ക് പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം സോ ഇതാണ് നമ്മുടെ ഗ്ലാസ് കേക്ക് നല്ല കണ്ണാടി പോലെ ക്രിസ്റ്റൽ ആയിട്ട് കാണുന്നുണ്ട് കിടുക്കിയിട്ടില്ലേ സംഭവം സംഭവം പൊളിച്ചു നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം സോ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം I remember the ocean, ഇതാ ഒരു കഷ്ണം ഇങ്ങനെ എടുക്കുന്നു വാവ് കാണാൻ ഉള്ളി കൂടെ എല്ലാം കാണാം നമ്മൾ വെച്ച ഫ്രൂട്ട്സും നമ്മളെല്ലാം വെച്ചതെല്ലാം കാണാം നല്ല ആയിട്ട് കഴിക്കുന്നു ആയിരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം സോ നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒരു കഷ്ണം ഇതാ എടുക്കുന്നു ഇടുക്കി സംഭവം ഇടുക്കിയിട്ടുണ്ട് ഇത് നല്ല മധുരമുണ്ട് പിന്നെ നല്ല ജെല്ലി ആയിട്ടുള്ള ഫുഡാണ് സോ പിള്ളേർക്ക് ഫ്രൂട്ട്സ് കഴിക്കുന്ന പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നതായിരിക്കും അവരറിയാതെ ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുക ഇട്ട് കൊടുക്കാം സോ നല്ലൊരു ഹെൽത്തി ഫുഡാണ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കണം സോ ഗ്രാഫിക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് സോ ഇതിനേക്കാൾ നല്ല വീഡിയോസുമായി കാണുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ ജനിക്കറോൾ സൈനിങ് ഔട്ട്